വാർത്തകൾ തുടരുന്നു ബോൾട്ട് സുരക്ഷയൊരുക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിലിന്റെ ഇടം വലം ബോൾട്ട് സേനയിലെ രണ്ടുപേർ എപ്പോഴും ഉണ്ടാകും തനിക്കിപ്പോഴും ഭീഷണിയുണ്ടെന്ന് സി പി എം നേതാവ് കൂടിയായ സുനിൽ പറയുന്നു സി പി ഐ മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീയിൽ ആറുമാസം മുമ്പാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിലിനെതിരെ പരാമർശം ബല്ലാരി റെഡ്ഡിയെ ചവിട്ടി പുറത്താക്കുക എന്ന തലക്കെട്ടിൽ പുറത്തിറങ്ങിയ പതിപ്പിൽ പയ്യാനിക്കോട്ടെ മലനിരകൾ കുത്തകകൾക്ക് കൈമാറാൻ സി പി എം നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ സുനിൽ ശ്രമിക്കുന്നുവെന്ന് പറയുന്നുണ്ട് അതിനുശേഷം തണ്ടർബോൾട്ട് സേനയിലെ രണ്ടു പേർ സദാസമയവും സുനിലിനൊപ്പമുണ്ട് മാവോയിസ്റ്റ് ഭീഷണി എന്ന് പറഞ്ഞാൽ ഇപ്പം യഥാർത്ഥത്തിൽ മാവോയിസ്റ്റ് ഭീഷണിയുടെ ഭാഗമായിട്ട് ഒരു സെക്യൂരിറ്റി തണ്ടർബോൾട്ട് സെക്യൂരിറ്റി വേണമെന്ന് പോലീസ് സൂപ്രണ്ട് അറിയിച്ചത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ഇപ്പം ഇന്ന് വരെ തണ്ടർബോൾട്ട് സെക്യൂരിറ്റി ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിലും വീട്ടിലും പൊതുപരിപാടികളിലുമെല്ലാം തണ്ടർബോൾട്ടിന്റെ സുരക്ഷയുണ്ട് ഭീഷണിയെ തുടർന്ന് പ്രസിഡന്റ് മുതുകാടേക്ക് താമസം മാറിയിരുന്നു ഇപ്പോഴും ഭീഷണി നിലനിൽക്കുന്നതായി കെ സുനിൽ പറയുന്നു ഒഴിവാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പം പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് പോലീസിന്റെ ഇന്റലിജൻസ് ബ്യൂറോ അവർ പറയുന്നത് ഈ മുതുകാട് പ്രദേശത്ത് ഇപ്പോഴും മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് ഈ സംഭവത്തിന് ശേഷം മൂന്ന് തവണ നിരവധി വീടുകളിൽ മാവോയിസ്റ്റുകൾ വരികയും നമ്മുടെ ലൊക്കേഷൻ അന്വേഷിക്കുകയും നമ്മളെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെക്കുറിച്ചും ഒക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആ വിവരം കൃത്യമായി പോലീസ് ഉള്ളതുകൊണ്ടാണ് സെക്യൂരിറ്റി എന്ന നിലയിൽ ഒഴിവാക്കാൻ പോലീസ് തയ്യാറാകുന്നത് സുനിലിന്റെ വീടിന് സമീപമുള്ള ആദിവാസി കോളനിയിൽ മാവോയിസ്റ്റ് സംഘമെത്തിയിരുന്നതായി പോലീസ് പറയുന്നു അതുകൊണ്ട് തന്നെ സുരക്ഷ തുടരാനാണ് തീരുമാനം സാധാരണ നിലയിൽ സുരക്ഷയ്ക്കായി പോലീസുകാരെയാണ് നിയോഗിക്കാറ് എന്നാൽ സുനിലിനെതിരെയുള്ള ഭീഷണി അതീവ ഗൗരവതരമായതിനാലാണ് തണ്ടർ ബോൾട്ടിനെ നിയോഗിച്ചതെന്നാണ് പോലീസ് വിശദീകരണം ചക്കിട്ടപ്പാറയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം S Vinesh Kumar News Eighteen Sports